റെസിപ്പി വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഡോണറ്റ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കണം ഒക്കെ നക്കിയേക്കണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഓണെന്നൊക്കെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സോ നമുക്ക് നേരെ വീട്ടിലേക്ക് കടന്നാലോ കുറച്ച് റെസിപ്പി വീഡിയോ ആണ് ഡോണറ്റിൻ്റെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ ഇസ്മി രാഹിൽ സൈനിങ് ഔട്ട്